ഡോട്ട് ഉണ്ട് കണ്ടോ ആ ഇതിലൊരു സാധനം ഒക്കെ എൻ്റെ ഇമ്മച്ച് ഉൾക്കാക്കും ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇല്ല എന്താണോ സാധനം എന്ന് നമ്മൾ പറയണം ഗൈസ് എന്നാൽ ഓർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുക ഗായ്സ് ഇനി നമുക്ക് വീടിലോട്ട് കടക്കാം ഗായ്സ് ഗായ്സ് ഒരു വെക്കം സോ ഗായ്സ് എന്റെ ഒരു മാർക്ക് പോയി ഗായ്സ് ഓക്കേ ഇവൻ തന്നെയാണ് പറയുന്നത് ഗായ്സ് ഓക്കേ guys. പാത്രം പുറത്തോട്ട് ഒന്ന് എടുത്തേക്കട്ടെ പറഞ്ഞ ശരിയാണ് അയിലാണ് എന്തോ ഒരു മീനുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ വെക്കാം വെച്ച അതിനെ കൊണ്ടാക്കാം Okay. ഓക്കെ തേങ്ങ തേങ്ങ തേങ്ങ തന്നെയാണ് എൻ്റെ ഉത്തരം നോക്കട്ടെ തേങ്ങ Okay. ഓക്കെ വെച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല ഗായ്സ് ഇങ്ങനെ നോക്കിയിട്ട് ഇല്ലാന്ന് വിചാരിച്ചേ എന്ന് ഒരു കത്തേക്ക് ഉണ്ടായിരുന്നു guys guys. Pansara guys. Guys, ini guys. guys. Ini yang guys. Ada. ke sana. Kayaknya guys. Oh, kayaknya makan സാധനമാണ് ഗായ്സ് കണ്ടോ കഞ്ഞി വെക്കണ സാധനം തന്നെ രണ്ടു പേർക്കും തെറ്റി ഗായ്സ് ചോക്ലേറ്റ് തന്നെയാണ് ഇത് മറ്റേ ചോപ്പാണ് ഗൈസ് ചോപ്പ് നാളത്തേക്ക് പല്ലെടുക്കാൻ വേണ്ട നമുക്ക് നാളത്തേക്ക് ഓക്കെ Pants. എന്തത് യെസ് ഗൈസ് ഇത് നമ്മുടെ വീട്ടിൽ ഇത്തിരി മീൻ ഉണ്ടായിരുന്നു ഗൈസ് ആ മീനൊക്കെ വേണ്ടിട്ട് കൊടുക്കാനുള്ള ഫുഡ് ചെമ്മി ഫുഡാ ചെമ്മി ഫുഡൊന്നുമില്ല സാധാ ഫുഡ് അതൊന്നും ഇനി ഇങ്ങോട്ട് തന്നെ ഒക്കെ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ഓയിൽ ഗായ്സ് ഞാൻ വെളിച്ചെണ്ണൻ്റെ എന്ത് കവറാന്ന് തോന്നുന്നു ഗായ്സ് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ട് ഗായ്സ് ഞാൻ പറഞ്ഞത് ശരിയാണ് ഗായ്സ് മൂവ് പറഞ്ഞത് തോന്നുന്നത് മൂവ് എന്താ പറഞ്ഞത് ഓയിൽ ഓയിലോ ഗൈസ് ഇത് ഓയിൽ തന്നെയാണ് ഗൈസ് അപ്പം ഞാൻ തോറ്റ് okay Come on. Okay? Come on. Guys, cut guys. cut Guys, ഞാൻ പറയുന്ന കേക്ക് ഇത് cut തന്നെയാണ് guys. ഇത് നമ്മൾ കളിക്കുന്ന സാധനമാണ് guys. എൻ്റെ അനിയനെ കളിക്കുന്ന സാധനമാണ് guys. ഇവൻ്റെ ഫേവറേറ്റ് സാധനമാണ് guys. ഇത് എത്തണം ഇനിയും നമുക്ക് കാത്തിരുന്ന് എല്ലാം കാണുക ini anu bekam bone ini yang mau ditiru nih kan guys oke guys Oke. Okay. Guys. Guys. Tiny. ഗ്ലാസ്സിലൊരു പഞ്ഞ ഇത് നമ്മൾ ഇത് ഫിഷ് നമ്മളിവിടെ ഒരു ഉണ്ട് ഗായ്സ് എക്കോടത്തിൽ ചെടി വെച്ചിട്ടുണ്ട് ചെടി ചെടി കുത്തിക്കണ സാധനമാണ് തോന്നുന്നത് ഗായ്സ് നമുക്ക് ഗായ്സ് ഞാൻ പറഞ്ഞത് ശരിയാണ് ഇവൻ പറഞ്ഞത് ഗ്ലാസ്സിലൊരു പഞ്ഞി എന്നാണ് പിന്നെ ഇത് എന്ത് കാര്യമാണെന്ന് നമുക്കറിയില്ല ഗായ്സ് ഇവിടെ വെള്ളം ഉണ്ടായില്ല ഗായ്സ് ഇതാണ് ഇനി നമ്മൾ അവസാനത്തെ സാധനം ഒന്ന് എല്ലാവരും ഒന്ന് മര്യാദക്ക് കണ്ടോളൂ പഞ്ഞ പൂരി കാണിച്ചു തരാം ഗായ്സ് ഇതിൻ്റെ കുറച്ച് കല്ലുണ്ട് ഗായ്സ് കണ്ടില്ലേ ഗായ്സ്